ജാവയിലെ ഡു വൈൽ ലൂപ്പ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് ഡു വൈൽ ലൂപ്പ് അതിന്റെ ഉപയോഗം ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 11.10 ജെഡികെ 1.6 എക്ലിപ്സ് 3.7 ഇതിനായി ജാവയിലെ വൈൽ ലൂപ്പ് അറിഞ്ഞിരിക്കണം അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതാണ് do വൈൽ loopന്റെ ഘടന ഇത് വൈൽ loopന് സമാനമാണ് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യത്തേത് ലൂപ്പ് റണ്ണിംഗ് കണ്ടീഷൻ രണ്ടാമത്തേത് ലൂപ്പ് വേരിയബിൾ ഒരേ ഒരു വ്യത്യാസം കൺഡിഷൻ എഴുതുന്നത് ഡോ ബ്ലോക്കിന് ശേഷമാണ് എന്നതാണ് അതായത് ഡു ബ്ലോക്കിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ പരിശോധിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം Eclipseലേക്ക് പോകുക ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയും ഉണ്ട് ഡോവൈൽലൂപ്ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട് ഇവിടെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ do വൈൽ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു ടൈപ്പ് ചെയ്യുക ഇന്റ് n 1 n ആണ് ലൂപ്പ് വേരിയബിൾ എന്നിട്ട് do ബ്രേസസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക bracesനുള്ളിൽ സിസ്റ്റം outprintln n nന്റെ മൂല്യം പ്രിന്റ് ചെയ്തിട്ട് അത് വർദ്ധിപ്പിക്കുന്നു n equal to n plus 1 ഇത് n 10ഓ അതിനെക്കാൾ ചെറുതോ ആയിരിക്കുന്നിടത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നു bracesന് പുറത്ത് ടൈപ്പ് ചെയ്യുക വൈൽ പരാൻതീസിസിനുള്ളിൽ n less than equal to 10 എന്നിട്ട് സെമിക്കോളൻ കൊടുക്കുന്നു കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം സേവ് ചെയ്ത് റൺ ചെയ്യുക 1 മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നത് കാണാം ഇപ്പോൾ കോഡിന്റെ എക്സിക്യൂഷൻ മനസിലാക്കാം ആദ്യം 1ന്റെ മൂല്യം പ്രിന്റ് ചെയ്തിട്ട് n 2 ആകുന്നു. എന്നിട്ട് കൺഡിഷൻ പരിശോധിക്കുന്നു. ഇത് ട്രൂ ആയതിനാൽ വീണ്ടും 2 പ്രിന്റ് ചെയ്തിട്ട് n 3 ആകുന്നു. അങ്ങനെ 10 വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിന്റ് ചെയ്തതിന് ശേഷം nന്റെ മൂല്യം 11 ആകുന്നു. n 11 ആകുമ്പോൾ കൺഡിഷൻ ഫാൽസെ ആകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാം അതിനായി 50ൽ നിന്ന് തുടങ്ങുന്നു n 1നെ n 50 ആക്കുക വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് ലൂപ്പ് പുരോഗമിക്കേണ്ടതിനാൽ ഇവിടെ ലൂപ്പ് വേരിയബിളിൽ കുറവ് വരുത്തുന്നു n n 1നെ n n 1 ആക്കുക n 40ഓ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കുന്നിടത്തോളം ലൂപ്പ് റൺ ചെയ്യുന്നു അതിനായി n greater than equal to 40 എന്ന കൺഡിഷൻ കൊടുക്കുക ഔട്ട്പുട്ട് നോക്കാം സേവ് ചെയ്ത് റൺ ചെയ്യുക 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നത് കാണാം do വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്തമായ ലോജിക് പരിശോധിക്കാം ഒരു സംഖ്യ പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു ആദ്യം മെയിൻ മെത്തേഡ് വൃത്തിയാക്കുക എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് n 25 ന്റെ മൂല്യം പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു എന്നിട്ട് ടൈപ്പ് ചെയ്യുക ഇന്റ് x 0 നമ്മുടെ സംഖ്യ പൂർണ്ണവർഗ്ഗമാണെങ്കിൽ അതിന്റെ വർഗ്ഗമൂലം സ്റ്റോർ ചെയ്യാൻ x ഉപയോഗിക്കുന്നു ടൈപ്പ് ചെയ്യുക ഡോ ബ്രേസസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക bracesനുള്ളിൽ x equal to x plus 1 bracesന് പുറത്ത് while പരാൻതീസിസിനുള്ളിൽ x into x is less than n semicolon കൊടുക്കുക x into x nനെക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം x ന്റെ മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലൂപ്പ് അവസാനിക്കുമ്പോൾ ഈ കണ്ടീഷൻ false ആകുന്നു. അതായത് x into x nന് സമമോ അതിനേക്കാൾ വലുതോ ആയിരിക്കും. x into x nന് സമമാണെങ്കിൽ നമ്മുടെ സംഖ്യ പൂർണ്ണവർഗ്ഗമായിരിക്കും. ഇത് nന് സമമല്ലെങ്കിൽ സംഖ്യ പൂർണ്ണ വർഗമായിരിക്കില്ല അവസാനമായി ഈ കണ്ടീഷൻ പ്രിന്റ് ചെയ്യുന്നു system dot out dot x equal to equal to n code പ്രവർത്തിപ്പിച്ചു നോക്കാം സേവ് ചെയ്ത് റൺ ചെയ്യുക ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം മറ്റൊരു പൂർണ്ണവർഗ സംഖ്യ കൊടുക്കാം n 25നെ n 49 ആക്കുക സേവ് ചെയ്ത് റൺ ചെയ്യുക വീണ്ടും ട്രൂ ലഭിക്കുന്നു പൂർണ്ണവർഗം അല്ലാത്ത ഒരു സംഖ്യ കൊടുക്കാം 49നെ 23 ആക്കുക സേവ് ചെയ്ത് റൺ ചെയ്യുക പ്രതീക്ഷിച്ചതുപോലെ ഫാൽസ് കിട്ടുന്നു nന്റെ മൂല്യം 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം n 23യെ n 0 ആക്കുക 0 ഒരു നാച്ചുറൽ നമ്പർ അല്ലാത്തതിനാൽ നമുക്ക് ഫാൽസെ കിട്ടണം കോഡ് റൺ ചെയ്തു നോക്കാം സേവ് ചെയ്ത് റൺ ചെയ്യുക പ്രതീക്ഷിച്ചതുപോലെ ഫാൽസെ കിട്ടുന്നത് കാണാം ഇങ്ങനെ സംഭവിച്ചതിന് കാരണം condition x x is less than n പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ x ന്റെ മൂല്യം ഒരു തവണ വർദ്ധിപ്പിച്ചു കഴിയുന്നു ലൂപ്പ് കൺഡിഷൻ പരാജയപ്പെടുന്നതിനാൽ ലൂപ്പ് പിന്നീട് റൺ ചെയ്യുന്നില്ല ഇങ്ങനെ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് പൂജ്യത്തെ ഒരു പൂർണ്ണവർഗമായി പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു ഇതുപോലെ ഡു വൈൽ ലൂപ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ലൂപ്പ് ഒരു തവണയെങ്കിലും റൺ ചെയ്യേണ്ട അവസരങ്ങളിൽ ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പഠിച്ചത് ഡു വൈൽ ലൂപ്പും അത് ഉപയോഗിക്കുന്നതും ഒരു അസൈൻമെന്റ് താഴെ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒരു ബൈനറി നമ്പർ തന്നാൽ അതിന് സമാനമായ ഡെസിമൽ നമ്പർ കണ്ടെത്തുക സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഞാൻ ദേവി സേനൻ ഐറ്റ് ബോംബേ നന്ദി